<laughs> മലരെ നിന്നെ കാണാതിരുന്നാൽ മിരിവേകിയ നിറവെല്ലാമായുന്ന പോലെ അലിവോടിനരികത്തിൻ അലകേയ കനവെല്ലാം അകലുന്ന പോലെ ഞാൻ എന്നീ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലോകമാരോറും അറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങൾ ഈണങ്ങളായി ഓരോരു വർണ്ണങ്ങളായി ഇടരെണ്ണുറിൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൽ മലയാണി പൊടിയും തീനാളിൽ തളരുന്നുറിൻ്റെ തനതോറും നിന്റെ അലകളും പ്രണയത്താൽ ഉണരും മലരേ അലകേ